എല്ലാ കൂട്ടുകാർക്കും ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നാലാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാഠം ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ വീൽ ഓഫ് ടൈം സമയചക്രം എന്ന് പറയുന്ന ഈ ഒരു പാഠമാണ് ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കിവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് in the clock today's main programme seven five agricultural news eight thirty five Grameena Bharatham twelve forty Gramasree one o'clock classical music six forty five Vayalum Veedum nine സിക്സ്റ്റീൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ക്ലോക്കിൽ രേഖപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഇന്നത്തെ പ്രധാന പരിപാടികൾ ഏഴഞ്ചിന് കാർഷിക വാർത്തകൾ എട്ട് മുപ്പത്തി ഒന്നിന് ഗ്രാമീണ ഭാരതം പന്ത്രണ്ട് നാൽപ്പതിന് ഗ്രാമശ്രീ ഒരു മണിക്ക് ശാസ്ത്രീയ സംഗീതം ആറ് നാൽപ്പത്തിയഞ്ചിന് വയലും വീടും ഒൻപത് പതിനാറിന് വിദ്യാഭ്യാസ പരിപാടി അപ്പോൾ ഇത് നമുക്ക് ഇവിടെ താഴെ തന്നിരിക്കുന്ന ഈ ക്ലോക്കുകളിൽ നമ്മൾ രേഖപ്പെടുത്തണം എങ്ങനെ രേഖപ്പെടുത്തും അപ്പോൾ രേഖപ്പെടുത്തണമെങ്കിൽ നമുക്ക് സമയങ്ങൾ നോക്കാൻ അറിയണ്ടേ നോക്കാൻ അറിയാമോ ഇവിടെ നോക്കിക്കേ ഈ വലിയ സൂചിയും ഈ ചെറിയ സൂചിയും ഈ വലിയ സൂ ഈ വലിയ വരകളും ഈ വലിയ വരയും ഈ വലിയ വരയും കാണുന്നുണ്ടോ ഈ വലിയ രണ്ട് വരകൾക്ക് ഇടയിൽ എത്ര ലൈനുണ്ട് നാല് കുഞ്ഞ് ലൈനുകളുണ്ട് അപ്പോൾ നോക്കിക്കേ ഈ വലിയ സൂചി ഈ പന്ത്രണ്ടിൽ നിന്നും ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങി കറങ്ങി വണ്ണ് വരെ എത്തിക്കഴിഞ്ഞാൽ ഈ സമയം എന്ന് പറയുന്നത് എത്രയാണ് ആ ഇവിടെ നിന്ന് ഇതുവരെയുള്ള സമയം അഞ്ച് മിനിറ്റ് അഞ്ച് മണിക്കൂറാണോ അഞ്ച് മിനിറ്റ് ഈ അഞ്ച് മിനിറ്റ് ഇവിടെ സഞ്ചരിക്കുന്ന സൂചി ഏതാണ് ഈ സൂചി അപ്പോൾ മറ്റേ സൂചി ഇവിടെ ഒന്നും സഞ്ചരിക്കൂലേ സഞ്ചരിക്കും പക്ഷേ ഈ സൂചി ഈ വലിയ സൂചി പന്ത്രണ്ടിൽ നിന്നും ഒന്ന് വരെ നീങ്ങുന്ന സമയത്തിനെ നമ്മൾ എന്തെന്ന് പറയും അഞ്ച് മിനിറ്റ് എന്ന് പറയും അതുപോലെ ഈ ഒന്നിൽ നിന്നും രണ്ട് വരെ നീങ്ങുന്ന സമയത്തിനെ പത്ത് മിനിറ്റ് എന്ന് പറയും അതുപോലെ രണ്ടിൽ നിന്നും മൂന്ന് വരെ നീങ്ങുന്ന സമയത്തിനെ നമ്മൾ എന്തെന്ന് പറയും പതിനഞ്ച് മിനിറ്റ് എന്ന് പറയും ഈ മൂന്നിൽ നിന്നും നാല് വരെ നീങ്ങുന്ന സമയത്തിനെ പറഞ്ഞോ ആ എന്തെന്ന് പറയും ഇരുപത് മിനിറ്റ് എന്ന് പറയും ഈ നാലിൽ നിന്നും അഞ്ച് വരെ നീങ്ങുന്ന സമയത്തിനെ നമ്മൾ ഇരുപത്തി അഞ്ച് മിനിറ്റ് എന്ന് പറയും ഈ അഞ്ചിൽ നിന്നും ആറ് വരെ നീങ്ങുന്ന സമയത്തിനെ മുപ്പത് മിനിറ്റ് എന്ന് പറയും ഈ ആറിൽ നിന്നും ഏഴ് വരെ നീങ്ങുന്ന സമയത്തിനെ മുപ്പത്തി അഞ്ച് മിനിറ്റ് എന്ന് പറയും ഏത് സൂചിയാണ് ഇങ്ങനെ നീങ്ങുന്നത് ആ ഈ വലിയ സൂചി അപ്പം ഈ വലിയ സൂചിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇനി ഈ ഏഴിൽ നിന്നും എട്ട് വരെ നീങ്ങുന്ന സമയത്തിനെ നമ്മൾ എത്ര മിനിറ്റ് എന്ന് പറയും നാൽപ്പത് മിനിറ്റ് എന്ന് പറയും ഈ എട്ടിൽ നിന്നും ഒൻപത് വരെ നീങ്ങുന്ന സമയത്തിനെ നമ്മൾ എന്തെന്ന് പറയും നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എന്ന് പറയും ഈ ഒൻപതിൽ നിന്നും പത്ത് വരെ നീങ്ങുന്ന സമയത്തിനെ അൻപത് മിനിറ്റ് എന്ന് പറയും ഈ പത്തിൽ നിന്നും പതിനൊന്ന് വരെ നീങ്ങുന്ന സമയത്തിനെ അൻപത്തി അഞ്ച് മിനിറ്റ് എന്ന് പറയും ഈ പതിനൊന്നിൽ നിന്നും പന്ത്രണ്ട് വരെ നീങ്ങുന്ന സമയത്തിനെ അറുപത് മിനിറ്റ് എന്ന് പറയും അപ്പോൾ ഈ സൂചിയെ നമ്മൾ എന്തെന്ന് പറയും ആ മിനിറ്റ് സൂചി അല്ലേ ഇതിനെ നമ്മൾ മിനിറ്റ് സൂചി എന്നാണ് പറയുന്നത് ഈ സൂചി ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങി കറങ്ങി കറങ്ങി കറങ്ങി ഇതുവരെ വരുമ്പോൾ അതായത് അഞ്ച് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് വരെ ഈ പന്ത്രണ്ടിൽ നിന്നും തിരിച്ച് പന്ത്രണ്ട് വരെ എത്തുമ്പോഴാണ് ഈ ഒരു സൂചിക്ക് ഒരു അനക്കം ഉണ്ടാവുന്നത് എങ്ങോട്ടേക്ക് അനങ്ങും ഇതിപ്പോൾ ഏഴിലാണ് നിൽക്കുന്നത് ഈ വലിയ സൂചി പന്ത്രണ്ടിൽ നിന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി പന്ത്രണ്ട് വരെ എത്തുമ്പോൾ സൂചി എന്തു ചെയ്യും എട്ടിലോട്ട് മാറും അപ്പോൾ ഈ സൂചിയെ നമ്മൾ എന്തെന്ന് പറയും മണിക്കൂർ സൂചി എന്ന് പറയും നമ്മുടെ ക്ലോക്കിലൊക്കെ ഈ രണ്ട് സൂചികൾ മാത്രമേ ഉള്ളൂ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ക്ലോക്ക് ആ ഇനിയൊരു സൂചി കൂടി ഉണ്ട് ഒരു നൈസ് സൂചി അല്ലേ ഒരു ചെറിയ ഇങ്ങനെ ഒരു വണ്ണമില്ലാത്ത ഒരു ശോഷിച്ച ഒരു സൂചി കൂടിയില്ലേ ഇങ്ങനെ ടിക് ടിക് ടിക് എന്ന് സൗണ്ട് കേൾക്കുന്ന ഒരു സൂചി കണ്ടിട്ടുണ്ടോ ആ അതാണ് എന്ത് സൂചി സെക്കൻഡ് സൂചി ഈ സൂചി പന്ത്രണ്ടിൽ നിന്നും ഇങ്ങനെ കറങ്ങി പന്ത്രണ്ട് വരെ എത്തുമ്പോഴാണ് നമ്മുടെ മിനിറ്റ് സൂചി പന്ത്രണ്ടിൽ നിന്നും ഒന്നിലേക്ക് അതായത് അഞ്ച് മിനിറ്റ് മാറുന്നത് മനസ്സിലായോ സെക്കൻഡ് സൂചി അറുപത് സെക്കൻഡ് ഇങ്ങനെ കറങ്ങി ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ ഈ മിനിറ്റ് സൂചി അഞ്ച് മിനിറ്റ് ചലിക്കുന്നത് ആദ്യം തന്നിരിക്കുന്നത് അഗ്രികൾച്ചറൽ ന്യൂസാണ് അഗ്രികൾച്ചറൽ ന്യൂസിൻ്റെ ടൈം ഇവിടെ നമുക്ക് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട് നമ്മൾ ഇനി അടയാളപ്പെടുത്തേണ്ടത് എന്താണ് ഗ്രാമീണ ഭാരതത്തിൻ്റെ സമയം ഗ്രാമീണ ഭാരതത്തിൻ്റെ സമയം തന്നിരിക്കുന്നത് എട്ട് മുപ്പത്തി ഒന്ന് എന്നാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് മിനിറ്റുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ പന്ത്രണ്ടിൽ നിന്നും ഒന്ന് വരെ വരുമ്പോൾ അഞ്ച് മിനിറ്റ് ഒന്നിൽ നിന്ന് രണ്ട് വരെ വരുമ്പോൾ പത്ത് മിനിറ്റ് ഇങ്ങനെ സമയം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ലൈൻസ് കിടക്കുന്നത് കണ്ടോ മക്കളെ അപ്പോൾ അതായത് നിന്ന് ഇതുവരെ വരുന്ന സമയത്തിനെ നമ്മൾ അഞ്ചെന്ന് പറയും അതായത് ഇപ്പോൾ ഏഴ് അഞ്ച് ഇതിന് നമ്മൾ പറയുന്നത് എന്താണ് ഏഴ് അഞ്ച് ഇപ്പോൾ ഈ മിനിറ്റ് മിനിറ്റ് സൂചി ഈ ലൈനിൽ നിന്നും ഈ ലൈന് വരെയാണ് എത്തി നിൽക്കുന്നത് ഇതാ ഈ ലൈന് വരെയാണ് എത്തി നിൽക്കുന്നത് എങ്കിൽ നമ്മൾ എന്തെന്ന് പറയും ഏഴ് ആറ് ഈ ലൈനിലാണ് എത്തി നിൽക്കുന്നതെങ്കിൽ ഏഴ് ഏഴ് ഈ ലൈനിലാണെങ്കിൽ ഏഴ് എട്ട് ഈ ലൈനിലാണെങ്കിൽ ഏഴ് ഒൻപത് ഈ ലൈനിൽ വരുമ്പോൾ ഏഴ് പത്ത് അങ്ങനെയാണ് വരുന്നത് മനസ്സിലായോ അപ്പം നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് ഏഴ് മുപ്പത് അല്ല ഏഴ് മുപ്പത്തിയൊന്ന് അപ്പോൾ നമുക്ക് ചെറിയ സൂചി എവിടെ വരും ഏഴ് ഏഴിൽ വരും കണ്ടോ ചെറിയ സൂചി ഏഴിൽ അടയാളപ്പെടുത്തണം അപ്പോൾ വലിയ സൂചി എവിടെ വരും മക്കളെ നോക്കിക്കേ പന്ത്രണ്ടിൽ നിന്ന് ഒന്ന് വരെ അഞ്ച് മിനിറ്റ് ഒന്നിൽ നിന്ന് രണ്ട് വരെ പത്ത് മിനിറ്റ് രണ്ടിൽ നിന്ന് മൂന്ന് വരെ പതിനഞ്ച് മിനിറ്റ് മൂന്നിൽ നിന്ന് നാല് വരെ ഇരുപത് മിനിറ്റ് നാലിൽ നിന്നും അഞ്ച് വരെ ഇരുപത്തിയഞ്ച് മിനിറ്റ് അഞ്ചിൽ നിന്നും ആറ് വരെ മുപ്പത് മിനിറ്റ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് എട്ട് മുപ്പത്തി ഒന്നാണ് അയ്യോ എനിക്ക് തെറ്റുപറ്റി എട്ട് മുപ്പത്തി ഒന്നാണെങ്കിൽ ചെറിയ സൂചി എന്ന് പറയുന്നത് എട്ടിൻ്റെ നേരെയാണ് വരിക ചെറിയ സൂചി എട്ടിൻ്റെ നേരെയും ഇവിടെ വരെ നമ്മളെ മിനിറ്റ് സൂചി വരുമ്പോൾ മുപ്പത് മുപ്പതായി നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് മുപ്പത്തി ഒന്നാണ് അപ്പോൾ ഈ ലൈനിൻ്റെ നേരെ കണ്ടോ ആ ഈ ലൈനിൻ്റെ നേരെയാണ് നമുക്ക് മിനിറ്റ് സൂചിയെ കൊണ്ടുവരേണ്ടത് ഇപ്പോൾ എട്ട് മുപ്പത്തിയൊന്ന് ഗ്രാമീണ ഭാരതം എട്ട് മുപ്പത്തിയൊന്ന് നമ്മളിപ്പോൾ ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തി ഇനി നമ്മൾ എന്താണ് അടയാളപ്പെടുത്തേണ്ടത് ഗ്രാമശ്രീ അപ്പോൾ നമ്മൾ ഈ ഒരു കോളത്തിൽ ഗ്രാമശ്രീ എന്ന് എഴുതുക ഗ്രാമശ്രീ ഗ്രാമശ്രീയുടെ ടൈം എത്രയാണ് അതുപോലെ മലയാളം മീഡിയംകാർ ഇവിടെ ഗ്രാമശ്രീ എന്ന് എഴുതിക്കേ എന്നിട്ട് ഗ്രാമശ്രീയുടെ ടൈം എത്രയാണ് ഗ്രാമശ്രീ പന്ത്രണ്ട് നാൽപ്പത് അപ്പോൾ പന്ത്രണ്ട് നാൽപ്പത് വരണമെങ്കിൽ ചെറിയ സൂചി എവിടെ നിൽക്കണം ചെറിയ സൂചി പന്ത്രണ്ടിൽ നിൽക്കണം മനസ്സിലാവുന്നുണ്ടോ മക്കളെ ഇനി പന്ത്രണ്ട് നാൽപ്പതാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ എങ്ങനെയാണ് വലിയ സൂചിയാണ് ഇനി നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് എങ്ങനെ അടയാളപ്പെടുത്തും നമുക്കറിയാം പന്ത്രണ്ടിൽ നിന്ന് ഒന്ന് വരെ അഞ്ച് മിനിറ്റ് ഒന്നിൽ നിന്ന് രണ്ട് വരെ പത്ത് മിനിറ്റ് രണ്ടിൽ നിന്നും മൂന്ന് വരെ പതിനഞ്ച് മിനിറ്റ് മൂന്നിൽ നിന്നും നാല് വരെ ഇരുപത് മിനിറ്റ് നാലിൽ നിന്നും അഞ്ച് വരെ ഇരുപത്തിയഞ്ച് മിനിറ്റ് ആറ് വരെ മുപ്പത് മിനിറ്റ് ഏഴ് വരെ മുപ്പത്തഞ്ച് മിനിറ്റ് എട്ട് വരെ നാൽപ്പത് മിനിറ്റ് അപ്പോൾ നമ്മൾ എവിടെയാണ് ഈ വലിയ സൂചി അടയാളപ്പെടുത്തേണ്ടത് ആ എട്ടിൻ്റെ നേരെ കാരണം എട്ടിനെയാണ് നാൽപ്പത് എന്ന് പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് നാൽപ്പത് നമ്മൾ അടയാളപ്പെടുത്തി അല്ലേ ഇനി അടുത്ത് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് എന്താണ് ആ ക്ലാസിക്കൽ മ്യൂസിക് ക്ലാസിക്കൽ മ്യൂസിക് എത്ര മണിക്കാണ് ഒരു മണിക്ക് അപ്പോൾ ചെറിയ സൂചി എവിടെ നിൽക്കണം ചെറിയ സൂചി ഒന്നിൽ പിന്നെ വലിയ സൂചി എവിടെ നിൽക്കണം വലിയ സൂചി പന്ത്രണ്ടിൽ അല്ലേ ഒരു മണി എന്ന് പറഞ്ഞാൽ ചെറിയ സൂചി ആ ഒന്നിലും വലിയ സൂചി പന്ത്രണ്ടിലുമാണ് നിൽക്കേണ്ടത് അപ്പോൾ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് എന്താണ് അല്ല ഇവിടുത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ് ക്ലാസിക്കൽ മ്യൂസിക് മനസ്സിലായോ അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് എഴുതിക്കൊള്ളണേ ഇനി ഇനി അടുത്ത പ്രോഗ്രാം എന്താണ് നോക്കിക്കേ അടുത്ത പ്രോഗ്രാം വയലും വീടും ആറ് നാൽപ്പത്തി അഞ്ചിന് ആറ് നാൽപ്പത്തി അഞ്ച് അപ്പോൾ ചെറിയ സൂചി എവിടെ വരും ആറ് നാൽപ്പത്തി അഞ്ച് നമ്മൾ നേരത്തെ കണ്ടു നാൽപ്പത് വരെയുള്ള ഈ ഒരു മിനിറ്റിന് എന്തെന്ന് പറയുന്ന നാൽപ്പത് എട്ട് വരെയുള്ള ഈ ഒരു മിനിറ്റിന് നമ്മൾ നാൽപ്പതെന്ന് പറയുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ചെന്ന് പറയുന്നത് ഒൻപതായിരിക്കും അല്ലേ അപ്പം ആറ് നാൽപ്പത്തി അഞ്ച് അപ്പോൾ ചെറിയ സൂചി ആറിലും വലിയ സൂചി എന്ന് പറയുന്നത് ഒൻപതിലും ആണ് വരേണ്ടത് മനസ്സിലായോ ഇനി അതുപോലെ അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾ വയലും വീടും എന്ന് എഴുതിക്കൊള്ളണേ ഇനി അതുപോലെ ഒൻപത് പതിനാറിന് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എപ്പോഴാണ് ഒൻപത് പതിനാറിന് അപ്പോൾ ചെറിയ സൂചി എവിടെ വരും ഒൻപതിൽ പതിനാറ് എവിടെ വരും നമുക്കറിയാം പന്ത്രണ്ട് മുതൽ ഒന്ന് വരെ അഞ്ച് മിനിറ്റ് ഒന്ന് മുതൽ രണ്ട് വരെ പത്ത് മിനിറ്റ് പതി എത്രയാണ് പറഞ്ഞിരിക്കുന്നത് പതിനാറാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ട് മുതൽ മൂന്ന് വരെ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ചിൻ്റെ കൂടെ ഈ ഒരു ലൈന് കൂടി ചേർക്കുക അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ വരച്ച് ചേർക്കേണ്ടത് വലിയ ലൈൻ എന്ന് പറയുന്നത് മൂന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതിൻ്റെ നേരെയായിരിക്കണം വരേണ്ടത് അപ്പോൾ അവിടെ വരുന്ന പ്രോഗ്രാമിൻ്റെ പേരെന്താണ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എന്ന് നിങ്ങളിവിടെ എഴുതിക്കൊള്ളണം കേട്ടോ മനസ്സിലായോ ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് എടുക്കാം ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് the rocket launched eight seconds after seven o'clock from the Satish Dhawan space centre past the first stage at thirty thirty two minutes and forty five seconds after eight o'clock എന്താണ് പറഞ്ഞിരിക്കുന്നത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ഏഴ് മണി കഴിഞ്ഞ് എട്ട് സെക്കൻഡ് ആയപ്പോൾ വിക്ഷേപിച്ച ഉപഗ്രഹം എട്ട് മണി കഴിഞ്ഞ് മുപ്പത്തിരണ്ട് മിനിറ്റും നാൽപ്പത്തി അഞ്ച് സെക്കൻഡും ആയപ്പോൾ ആദ്യ ലക്ഷ്യസ്ഥാനത്ത് എത്തി ക്വസ്റ്റ്യൻ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതെന്താണ് ഈ മണിക്കൂർ മിനിറ്റും പിന്നെ സെക്കൻഡും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടെ ക്ലോക്കുകളിൽ മൂന്ന് സൂചികൾ നമ്മൾ കാണും കാണുന്നുണ്ട് അല്ലേ ഒന്ന് ആ വലിയ സൂചി പിന്നൊന്ന് ചെറിയ സൂചി പിന്നൊന്ന് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സൂചി ആ മൂന്ന് സൂചികളുടെയും ബന്ധമാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് തന്നിരിക്കുന്നത് അത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം ഇവിടെ നോക്കിയേ വാർത്ത ശ്രദ്ധിച്ചല്ലോ വാർത്തയിൽ പറഞ്ഞ സമയം ആശ ക്ലോക്കിൽ രേഖപ്പെടുത്തിയത് നോക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏഴ് മണി കഴിഞ്ഞ് എട്ട് സെക്കൻഡ് ആയപ്പോൾ ഏഴ് മണി കഴിഞ്ഞ് ഏഴ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സൂചി എവിടെ വരും ചെറിയ സൂചി ഏഴിൻ്റെ നേരെ വരും വലിയ സൂചി എവിടെ വരും വലിയ സൂചി പന്ത്രണ്ടിൻ്റെ നേരെ അതാണ് എന്തോന്ന് ഏഴ് മണി എന്ന് പറയുന്നത് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏഴ് മണി കഴിഞ്ഞ് എന്താണ് എട്ട് സെക്കൻഡ് എട്ട് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് സൂചി ഈ നൈസ് ഒരു ഒരു ശോഷിച്ച സൂചി നമ്മുടെ ക്ലോക്കിൽ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും കണ്ടിട്ടില്ലേ ആ സൂചിയാണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡ് സൂചി എന്ന് പറയുന്നത് ഈ സെക്കൻഡ് സൂചിയാണ് എട്ട് സെക്കൻഡ് യാത്ര ചെയ്യേണ്ടത് നോക്കിക്കേ ഇവിടുന്ന് ഒന്ന് രണ്ട് നോക്കിക്കേ ഇവിടുന്ന് ഇതുവരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ സെക്കൻഡ് സൂചി ഏതുവരെ എത്തി എട്ട് അപ്പോൾ ഏഴ് മണി കഴിഞ്ഞ് എട്ട് എട്ട് സെക്കൻഡ് ആയപ്പോൾ എന്നുള്ളത് ഈ ക്ലോക്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന രീതി കണ്ടോ ഏഴ് മണി ചെറിയ സൂചി ഏഴില് വലിയ സൂചി പന്ത്രണ്ടില് സെക്കൻഡ് സൂചി എട്ട് പ്രാവശ്യം എട്ട് ലൈൻസ് കടന്നു വരണം മനസ്സിലായോ ഇനി ഈ സമയത്ത് എട്ട് സെക്കൻഡ് ആയപ്പോൾ വിക്ഷേപിച്ച ഉപഗ്രഹം എപ്പോഴാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് എട്ട് മണി കഴിഞ്ഞ് മുപ്പത്തിരണ്ട് മിനിറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എട്ട് മണിയും മുപ്പത്തിരണ്ട് മിനിറ്റും അവിടെ അവറിൻ്റെ സൂചിയായ ചെറിയ സൂചി എട്ട് എട്ടിൻ്റെ അവിടെ ഇരിക്കണം അല്ലേ എട്ട് കഴിഞ്ഞ് ഒരു രണ്ട് എത്ര ലൈനാണ് പോയിരിക്കുന്നത് എട്ട് കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് ലൈന് പോയിട്ടുണ്ട് എട്ട് മണി കഴിഞ്ഞ് മുപ്പത്തിരണ്ട് മിനിറ്റ് മുപ്പത്തിരണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞു മുപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായിട്ട് വരും ആറിലാണ് വരുന്നത് അല്ലേ ഒന്ന് ഒന്നിലാണ് സൂചിയെങ്കിൽ അഞ്ച് മിനിറ്റ് രണ്ടിലാണെങ്കിൽ പത്ത് മിനിറ്റ് മൂന്നിലാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നാലിലാണെങ്കിൽ ഇരുപത് മിനിറ്റ് അഞ്ചിലാണെങ്കിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് ആറിലാണെങ്കിൽ മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് രണ്ട് ലൈന് വൺ ടു ഈ രണ്ട് ലൈനും കഴിയണം കണ്ടോ അപ്പോൾ മുപ്പത്തിരണ്ട് മിനിറ്റ് അടയാളപ്പെടുത്തി വലിയ സൂചി മുപ്പത്തിരണ്ട് മിനിറ്റും കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് അപ്പോൾ സെക്കൻഡ് സൂചി എവിടെ വരണം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്നത് ഏതാണ് ഒൻപത് നോക്കിക്കേ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ഒൻപത് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് അപ്പോൾ സെക്കൻഡ് സൂചി എവിടെയാണ് വരേണ്ടത് സെക്കൻഡിൻ്റെ സൂചി ഒൻപതിൻ്റെ നേർക്കം വരണം അപ്പോൾ ആശ ക്ലോക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കറക്റ്റാണ് അല്ലേ ഇവിടെ നോക്കിക്കേ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇനി ഇവിടെ നമുക്ക് അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്ലോക്കിലെ സമയം ഇവിടുത്തെ ആദ്യത്തെ ക്ലോക്കിലെ സമയം എത്രയാണ് ഏഴ് മണി എട്ട് സെക്കൻഡ് രണ്ടാമത്തെ ക്ലോക്കിലെയോ രണ്ടാമത്തെ ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് എട്ട് മണി മുപ്പത്തി രണ്ട് മിനിറ്റ് അഞ്ച് സെക്കൻഡ് എന്ന് എഴുതാം എട്ട് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് മുപ്പത്തിരണ്ട് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡ് അതുപോലെ ഇംഗ്ലീഷ് കാര്യം എഴുതണം ഓക്കെ ഇനി ഇവിടെ നമുക്ക് നെക്സ്റ്റ് പേജിൽ എഴുതാം വരയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പോർഷനുണ്ട് ഓരോ ക്ലോക്കിലെയും സമയം എത്രയെന്ന് താഴെ കൊടുത്ത കളങ്ങളിൽ എഴുതുക ഇവിടെ നോക്കിക്കേ ഇവിടെ ക്ലോക്ക് തന്നിട്ടുണ്ട് അവിടെ ഹവറും മിനിറ്റും സെക്കൻഡും മണി മിനിറ്റ് സെക്കൻഡ് എഴുതിയിരിക്കുന്നത് കണ്ടോ ഈ ക്ലോക്കിലെ സമയം നോക്കിക്കേ പത്ത് മണി ചെറിയ സൂചി ഏതിലാണോ അതാണ് മണി എന്ന് പറയുന്നത് വലിയ സൂചി ഏതിലാണോ അതാണ് മിനിറ്റ് എന്ന് പറയുന്നത് അതുപോലെ സെക്കൻഡ് സൂചി ആ ഒരു നൈസായിട്ടുള്ള സൂചി ഉണ്ടോ അതെവിടെയാണോ അതാണ് സെക്കൻഡ് അപ്പോൾ നോക്കിക്കേ പത്ത് പത്ത് മണി വലിയ സൂചി പതിനൊന്നിലാണ് ഇരിക്കുന്നത് അപ്പം നമുക്കറിയാം പത്ത് എന്ന് പറയുന്നത് അൻപതാണ് പതിനൊന്ന് എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് എല്ലാം ഓരോന്നും അഞ്ചഞ്ച് വീതം കൂടി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പത്ത് മണി അൻപത്തി അഞ്ച് മിനിറ്റ് ഇനി സെക്കൻഡ് സൂചി ആ ഇവിടെ നിന്ന് ഇതുവരെ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപതും കഴിഞ്ഞ് ഒരു ലൈനും പോയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയൊന്ന് സെക്കൻഡ് ഓക്കെ മനസ്സിലായോ ഇനി അതുപോലെ നമ്മളിതിവിടെ ഫില്ല് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കിക്കേ ചെറിയ സൂചി എവിടെയാണ് നിൽക്കുന്നത് എട്ടിൽ അപ്പോൾ എത്ര മണി എട്ട് മണി വലിയ സൂചി എവിടെയാണ് നിൽക്കുന്നത് നമുക്കറിയാം അഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചാണ് ഇരുപത്തിയഞ്ചും കഴിഞ്ഞ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് മിനിറ്റ് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇരുപത്തിയെട്ട് എന്നെഴുതണം അതുപോലെ സെക്കൻഡ് സൂചി എവിടെയാണ് വന്നിരിക്കുന്നത് അതും നമുക്കറിയാം പത്തെന്ന് പറയുന്നത് അൻപതാണ് അപ്പോൾ പതിനൊന്നെന്ന് പറയുന്നത് അൻപത്തിയഞ്ച് അൻപത്തിയാറ് അൻപത്തി ഏഴ് മനസ്സിലായോ അൻപത്തിയേഴ് സെക്കൻഡ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായോ മക്കളെ ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കേ അടുത്ത ക്ലോക്ക് ഇംഗ്ലീഷ് മീഡിയംകാർക്ക് പറഞ്ഞുതരാം അപ്പോൾ മലയാളം മീഡിയംകാരും കൂടി ഒന്ന് ഫില്ല് ചെയ്യണം ഇവിടെ ചെറിയ സൂചി എന്ന് പറയുന്നത് ആറിലാണ് അപ്പോൾ ആറ് ഹവർ വലിയ സൂചി എന്ന് പറയുന്നത് ഇരുപതിലാണ് അപ്പോൾ ഇരുപത് എന്ന് പറഞ്ഞാൽ നാലിലാണ് നാലെന്ന് പറയുന്നത് ഇരുപത് അല്ലേ ഇനി നമ്മുടെ സെക്കൻഡ് സൂചി എവിടെയാണ് നിൽക്കുന്നത് ഒൻപതിൽ എത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കണക്ക് കൂട്ടണം നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാലിലാണ് സെക്കൻഡ് സൂചി നിൽക്കുന്നത് മനസ്സിലായോ മക്കളെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഇനി അതുപോലെ തന്നെ ചെറിയ സൂചി ചെറിയ സൂചി ഒന്നും കഴിഞ്ഞ് ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഇടയിൽ എവിടെയാണോ വരുന്നത് അപ്പോൾ ഒരു മണി എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഒരു മണി എത്ര മിനിറ്റ് എത്ര മിനിറ്റ് നാലിലാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ഇരുപത് മിനിറ്റ് സെക്കൻഡ് നമുക്ക് ഏഴിലെത്തിയിട്ടില്ല ആറിന്ന് കണക്ക് കൂട്ടണം അപ്പോൾ ആറെന്ന് പറയുന്നത് മുപ്പതാണ് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മൂന്ന് മുപ്പത്തി നാല് മനസ്സിലായോ ഇനി അതുപോലെ ഈ ഒരു ക്ലോക്കും കൂടി ഒന്ന് നോക്കിക്കേ ചെറിയ സൂചി എന്ന് പറയുന്നത് പതിനൊന്നിലാണ് വലിയ സൂചി മൂന്നിലാണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് സെക്കൻഡ് സൂചി എന്ന് പറയുന്നത് സിക്സിലാണ് കിടക്കുന്നത് അപ്പോൾ അത് മുപ്പത് സെക്കൻഡ് മനസ്സിലായോ ഇനി draw hands in each clock to show the time below കളങ്ങളിൽ കൊടുത്തിരിക്കുന്ന സമയം ക്ലോക്കിൽ വരച്ചു ചേർക്കാം നാല് മണി അപ്പം ചെറിയ സൂചി എവിടെ വരും നാലിൽ അല്ലേ ഇനി അപ്പോൾ വലിയ സൂചി എവിടെ വരും വലിയ സൂചി പതിനഞ്ച് മിനിറ്റ് വലിയ സൂചി പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ എവിടെ വരും ആ ഈ മൂന്നിൽ വരും ഇനി മിനിറ്റ് സെക്കൻഡ് സൂചി നാൽപ്പത് എട്ടാണ് നാൽപ്പത് അപ്പോൾ സെക്കൻഡ് സൂചി എന്ന് പറയുന്നത് നാൽപ്പതിലും വരും എട്ടിലും വരും കണ്ടോ ഇനി അതുപോലെ അടുത്തത് പത്ത് മണി പത്ത് മണി എന്ന് പറഞ്ഞാൽ ചെറിയ സൂചി പത്തിൽ വരും സെക്കൻഡ് പത്ത് മണി അപ്പോൾ വലിയ സൂചി എവിടെ വരും വലിയ സൂചി ആ പന്ത്രണ്ടിൽ വരും പിന്നെ സെക്കൻഡിൻ്റെ സൂചി എവിടെ വരും മുപ്പത് സെക്കൻഡ് ആ മുപ്പത് ഇവിടെ വരും മനസ്സിലായോ ഇനി അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് പന്ത്രണ്ട് മണി അപ്പോൾ ചെറിയ സൂചി ചെറിയ സൂചി എവിടെ വരും പന്ത്രണ്ടിൽ ഇനി മുപ്പത്തിയഞ്ച് മിനിറ്റ് വലിയ സൂചി എവിടെ വരും മുപ്പത്തി അഞ്ച് എന്ന് പറയുന്നത് എവിടെ വരും ഏഴിൽ അപ്പോൾ സെക്കൻഡിൻ്റെ സൂചി അത് മിനിറ്റിൻ്റെ സൂചി ഏഴിൽ വരും ഇനി പതിനേഴ് സെക്കൻഡ് പതിനേഴ് സെക്കൻഡ് അപ്പോൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇവിടെ വരും സെക്കൻഡ് സൂചി സെക്കൻഡിൻ്റെ സൂചി മനസ്സിലായോ ഇനി അടുത്തത് ഒൻപത് മണി അപ്പോൾ ചെറിയ സൂചി ഒൻപത് അടുത്ത് മിനിറ്റ് അൻപത്തി അഞ്ച് മിനിറ്റ് പത്താണ് അൻപതായിട്ട് വരുന്നത് അപ്പോൾ അൻപത്തി അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ സൂചി ആ പതിനൊന്നിൽ വരും പിന്നെ പതിനാല് സെക്കൻഡ് അപ്പോൾ പതിനഞ്ച് തൊട്ട് മുകളിലായിട്ട് വരും അല്ലേ സെക്കൻഡ് സൂചി എന്ന് പറയുന്നത് പതിനാല് സെക്കൻഡ് അല്ലേ അപ്പോൾ ഇങ്ങനെ വരും മനസ്സിലാവുന്നുണ്ടോ ഇനി ഇവിടെ നോക്കിക്കുക ആറ് മണി ആറ് മണി ചെറിയ സൂചി എവിടെ വരും ആറിൽ വരും ഇരുപത്തിയഞ്ച് മിനിറ്റ് നാലെന്ന് പറയുന്നത് ഇരുപത് മിനിറ്റാണ് അപ്പോൾ അഞ്ചിൽ വരും വലിയ സൂചി ഇനി രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് എന്ന് വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും ഇവിടെ നോക്കിക്കുക ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം ഒന്ന് രണ്ട് കണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഈ ഇവിടെ ആയിട്ട് വരും സെക്കൻഡ് സൂചി മനസ്സിലായോ